എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് പോകുന്നത് തമിഴ്നാട്ടിലെ ഈറോഡ് അടുത്ത അന്തിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വലിയൊരു ചന്തയും അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് ഏക്കറോളം സ്ഥലത്തൊരു ചന്ത നടക്കുകയാണ് അവിടെ പ്രധാനമായിട്ടും കുതിരകൾ അതുപോലെ തന്നെ കാളക്കുട്ടികൾ പശുക്കുട്ടികൾ ഒപ്പം തന്നെ കുറച്ച് എരുമകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് അതുപോലെ തന്നെ ഒട്ടകം അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ഈ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഏഴാം തീയതിയാണ് അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് വൈകിട്ടാണ് കാരണം ഞങ്ങൾ പോയി വന്നതിൻ്റെ പിറ്റത്തെ ദിവസം മുതൽ ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മൊത്തത്തിൽ പ്രളയം ബാധിച്ചു അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇത് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നും നമുക്കില്ല അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഡിലേ ആവാനുള്ള കാരണം അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് ഒരു കുതിരയെ വാങ്ങിക്കണം എന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാളക്കുട്ടികളെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാൽ വാങ്ങിക്കാം എന്നുള്ള പദ്ധതി കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ഇദ്ദേഹത്തിൻ്റെ പേര് ബിനോയ് കയനാട്ടിൽ എന്നാണ് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പല വിവിധ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ മുഴുവൻ സമയ കർഷകനുമാണ് അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു ഞങ്ങൾ ഏകദേശം ഈറോഡിന് മുൻപായിട്ട് നാസിയനൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് എ ടു ബി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ഭക്ഷണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് രാവിലെ അതിരാവിലെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ എട്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ ഈ യാത്ര പോകുന്ന ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തമിഴ്നാട്ടിലും അപ്പോൾ തമിഴ്നാട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിൽ അത് ഗുണമാണ് ദോഷമാണ് ഒരു പാകത്തിനുള്ള മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കൃഷിയൊക്കെ ഒന്നുകൂടെ ഉഷാറാവും അപ്പോൾ വരും വീഡിയോകളിൽ നമ്മൾ ഒരുപാട് തമിഴ്നാടിനെ ബേസ് ചെയ്തുള്ള കൃഷികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അത് പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പോകുന്ന ദിവസം നന്നായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വിഷ്വൽസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാവും പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ഭാഗ്യം കൊണ്ട് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ ഷൂട്ടിങ്ങിനെ ബാധിക്കാത്ത രീതിയിലുള്ള മഴ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ധാരാളം കാർഷിക ഗ്രാമങ്ങളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് കാരണം മെയിൻ ഹൈവേസ് ഒക്കെ ഒഴിവാക്കി പരമാവധി കാർഷിക ഗ്രാമങ്ങൾ കാണുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഈ യാത്രയ്ക്ക് പിന്നിലുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഇവിടെ കരിമ്പ് അതുപോലെ തന്നെ ചോളം ഈ വക കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഒപ്പം തന്നെ ചെറിയ ചെറിയ വിളകളായിട്ടുള്ള മുളക് അതുപോലെ തന്നെ വഴുതനങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേറെ വലിയൊരു രസമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴും ഈ പഴയ കാലത്തെ പോലെ വസ്ത്രം ധരിക്കാതെ ആടിനെ മേച്ച് നടക്കുന്ന ആളുകളും ഉള്ള ഗ്രാമങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല കാരണം അത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട് പക്ഷേ അത്തരം വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഇത്തരം പല ഗ്രാമങ്ങളും കണ്ട് അതിലെ പല കാര്യങ്ങളും മനസ്സിലാക്കി ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ തോതിൽ മഴയുള്ളൂ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്യാത്തത് നമുക്കൊരു അനുകൂല ഘടകമാണ് ഇപ്പം നമ്മൾ ഏകദേശം അന്തിയൂർ ടൗണിനോട് എത്താനായി ഈ അന്തിയൂർ ടൗണിൽ നിന്ന് വീണ്ടും ഒരു മൂന്നാല് കിലോമീറ്ററോടെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഗ്രാമപ്രദേശത്താണ് ഈ ചന്ത നടക്കുന്നത് അപ്പോൾ ചന്തയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ടും അവിടെ കാളക്കുട്ടന്മാരും അതുപോലെ തന്നെ വലിയ കാളകളും ഒപ്പം തന്നെ കുറേ ഇവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ പുല്ലിവിടെ വിൽക്കുന്നുണ്ട് പക്ഷേ ഈ പുല്ലിൻ്റെ വില കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് കാരണം ഒരു പിടിയിൽ ഒതുങ്ങുന്ന ചെറിയൊരു കന്ന് പുല്ലിന് ഇവർ അങ്ങനത്തെ മൂന്ന് കന്നുകൾ കൂട്ടി വെച്ചതിന് അൻപത് രൂപയാണ് വില ചോദിക്കുന്നത് അത് അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇവർ ചോദിക്കുന്ന വില കൊടുത്തൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല എന്ന് പിന്നെ സ്വാഭാവികമായിട്ടും ഒരാൾ ക്യാമറയും കൊണ്ട് പോയിട്ട് ഒരു സാധനത്തിന് വില ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ വില കൂട്ടി പറയും എന്നുള്ള മറ്റൊരു ഭാഗമാണ് അതിൻ്റെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഈ കുതിരകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി അപ്പോൾ ഈ കുതിരകൾ നിൽക്കുന്ന സ്ഥലത്ത് ചെന്ന ആദ്യത്തെ നമ്മുടെ കൺമുമ്പിലേക്ക് വന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ ഒരു പെൺകുതിരയെ ആൺകുതിരയായിട്ട് ഇണചേർക്കുകയാണ് മീറ്റിംഗ് ആണ് അപ്പോൾ ആ ഒരു വിഷ്വലും കൂടെ നമ്മൾ പകർത്തി അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുകയാണ് അതിനെ മറ്റൊരു തരത്തിലേക്ക് എടുക്കാതിരിക്കാൻ ശ്രമിക്കണം ഈ അന്തിയൂർ ചന്തയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് കുതിരകൾ എണ്ണിയാൽ തീരാത്ത അത്രയും സാധനമുണ്ട് കാരണം ഇതിൻ്റെ ഒരു മൂല പോലും നമുക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തെത്താൻ പറ്റില്ല അത്രയും അധികം കുതിരകൾ പല ചാമ്പ്യന്മാരൊക്കെ ഇവിടെ ഉള്ള കുതിരകളിലുണ്ട് അപ്പോൾ ഇത് മിക്കവാറും ഈ തമിഴ്നാടിൻ്റെ മാത്രം ഭാഗങ്ങളിൽ നിന്നും വളരെ കുറച്ച് മാത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന കുതിരകളാണ് അപ്പോൾ ഈ ഇപ്പം നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുതിരകളൊക്കെ ഇവിടുത്തെ ഏറ്റവും വില കുറവുള്ള കുതിരകളാണ് ആറായിരം രൂപ മുതൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന വളരെ വില കുറഞ്ഞ ഏറ്റവും ലോക്കൽ കുതിരകളാണ് അപ്പോൾ വരും വീഡിയോകളിൽ നമുക്ക് ഇതിലും വില കൂടിയ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ വില വരുന്ന കുതിരകളെയൊക്കെ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു വിഷ്വലി നിങ്ങളിലേക്ക് എത്തിച്ചത് ഇത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഒരുപാട് മറ്റു കാഴ്ചകളും നമ്മൾക്കുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കൂടി കടക്കാം അപ്പോൾ ഈ കുതിരകൾക്ക് പുറമേ നമുക്ക് വളരെ ചീപ്പ് റേറ്റിന് ഇവിടുന്ന് കാളക്കുട്ടികളെയും കിട്ടാനുണ്ട് നല്ല ഓങ്കോൾ കാളകളൊക്കെ ഇവിടുന്ന് കിട്ടാനുണ്ട് പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കാളക്കുട്ടികളുടെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചീപ്പ് റേറ്റാണ് മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ ആ റേഞ്ചൊക്കെയാണ് ഇവിടുത്തെ ഒരു മീഡിയം സൈസ് കാളക്കുഞ്ഞുങ്ങളുടെ വില അതുപോലെ തന്നെ വലിയ കാളകൾക്ക് ആവറേജ് ഒരു ഇരുപതിനായിരത്തിൽ താഴേക്കാണ് വില അപ്പോൾ ഇറച്ചിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നവർക്കും ഇത് ലാഭകരമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ ഒരാഴ്ച മാത്രം നടക്കുന്ന ഒരു ചന്തയാണ് ഇവിടുത്തെ ലോക്കൽ കർഷകർ അവർ നേരിട്ട് കൊണ്ടുവന്ന് സ്വയം വിൽക്കുന്ന ഒരു ചന്തയാണ് സാധാരണഗതിയിൽ നമ്മൾ മറ്റ് ചന്തകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ സാധാരണ കൊണ്ടുവന്ന് വിൽക്കുന്നത് കച്ചവടക്കാരാണ് കർഷകരല്ല അപ്പോൾ കർഷകൻ്റെ കയ്യിൽ നിന്നും ഒരു കച്ചവടക്കാരൻ വാങ്ങി ആ കച്ചവടക്കാരൻ കൊണ്ടുവന്ന് ചന്തകളിൽ വിൽക്കുന്ന ഒരു സ്ഥിരം ശൈലിയാണ് മറ്റെല്ലാ ചിന്തകളും ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ബ്രോക്കർമാരുണ്ടായിരിക്കും നമ്മൾ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പക്ഷേ കർഷകൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ധാരാളം ഈ ജീവികൾ അവിടെ കാണാൻ പറ്റും ഈ കാളകൾ കണ്ടു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഒരു ചെറിയൊരു സ്റ്റാളുണ്ട് അവിടെ വിൽപ്പനയല്ല ഉദ്ദേശം പക്ഷേ അവരുടെ ചില വെറൈറ്റി ഐറ്റംസിനെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാമറയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞതുകൊണ്ടും അവർ നമ്മളെ ഈ സ്റ്റാളിൻ്റെ അകത്ത് കയറാൻ സമ്മതിച്ചു അപ്പോൾ അകത്ത് കയറിയിട്ട് ഇതിനൊക്കെ വിശദമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തോളാൻ സമ്മതിച്ചു അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി മറ്റുള്ളവരൊക്കെ വല കെട്ടിയിട്ട് അതിൻ്റെ പുറത്താണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടുത്തെ സ്റ്റാളിൽ ഇവർ നിർത്തിയിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിലത്ത് മുഴുവൻ ചകിരിയാണ് ഇട്ടിട്ടുള്ളത് ചകിരിയുടെ നാരുകൾ വിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പല പല വെറൈറ്റി ടൈപ്പ് ആടുകളുണ്ട് വളരെ കുള്ളൻ ആടുകൾ അതായത് ഒരു അടി പോലും ആയിട്ടില്ലാത്ത ആടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒട്ടകത്തിൻ്റെ പുറത്ത് നമുക്ക് കയറിയിട്ട് യാത്ര ചെയ്യാം ചെറിയൊരു വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യാം അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തൊട്ടപ്പുറത്ത് മറ്റൊരു ഏരിയ അവിടെ കുറച്ച് എരുമകൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതൊരു ഫാമിൻ്റെ ഒരു സ്റ്റാളാണ് അവരവിടെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല എരുമകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും മുറ അതുപോലെ തന്നെ നല്ല ജാഫറാബാദി ഇനത്തിൽപ്പെട്ട എരു അതുപോലെ തന്നെ നല്ല കാളകൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഫാമിൻ്റെ സ്റ്റാളിലുണ്ട് അപ്പോൾ ഈ ഫാമിനെ നമ്മൾ വിശദമായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഈ ചന്തയുടെ ഒരു ഭാഗത്ത് തന്നെ കുറച്ച് പുൽകൃഷി ചെയ്തിട്ടുണ്ട് ഈ ചന്ത എന്ന് പറയുന്നത് സ്ഥിരം ചന്തയല്ലാത്തതുകൊണ്ട് തന്നെ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന പാടങ്ങളാണ് അവിടുത്തെ നെൽവയലുകളും അതുപോലെ തന്നെ ചോളകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന പാടങ്ങളിലാണ് ഈ ചന്ത നടക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഏക്കറിലധികം ഭൂമിയിലാണ് ഈ ഇത് നിൽക്കുന്നത് നമുക്ക് വളരെയധികം നടന്നെത്തില്ല അത്രയും വ്യത്യാസമുള്ളൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഈ പുൽകൃഷി ഇവിടുത്തെ ഇവരുടെ ഒരു നടയിലിൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ വളരെ അടുപ്പിച്ച് അടുപ്പിച്ച് തിക്കായിട്ടാണ് ഇവർ പുല്ല് നടുന്നത് അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും കാള പൊന്തില്ല നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നടുന്നത് നമ്മളൊരു ഒരു കുണ്ടപ്പുല്ല് നട്ട് കഴിഞ്ഞാൽ കുറച്ച് അകലം പാലിച്ചിട്ട് ഒരു രണ്ടടി അല്ലെങ്കിൽ മൂന്നടിയൊക്കെ വിട്ടിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പുല്ല് നടാറുള്ളത് പക്ഷേ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കഷ്ടിച്ച ഒരു ചാണാണ് ഇവിടുത്തെ രണ്ട് പുൽ കുണ്ടകൾ തമ്മിലുള്ള അകലം അപ്പോൾ ഇവിടെ വെട്ടിപ്പോയിട്ടുണ്ട് വെട്ടിപ്പോയതിൻ്റെ കുറച്ച് അപ്പുറത്ത് നമുക്കൊന്ന് പോയിട്ട് അതിൻ്റെ അളവൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ വെട്ടുന്ന രീതി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ നിലം ചേർത്താണ് ഇവർ വെട്ടുന്നത് നമ്മളെ പോലെ ഒരാൾ നിന്നിട്ട് കുനിയാതെ അരിഞ്ഞു പോകുന്ന പരിപാടിയല്ല വളരെ നിലം ചേർത്ത് നിലത്തുനിന്ന് ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്ററൊക്കെ മാക്സിമം ഹൈറ്റ് ഉണ്ടാവും ആ ഒരു രീതിയിലാണ് അവർ വെട്ടിപ്പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകലം ഈ വരികൾ തമ്മിലുള്ള അകലം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അളന്ന് നോക്കാം ഇതിൻ്റെ രണ്ട് കുണ്ടപ്പുല്ലുകൾ തമ്മിലുള്ള അകലം എത്രയാണെന്നുള്ളത് ഇപ്പോൾ ഞാനൊന്ന് കൈ ഈ കൈ വയ്ക്കുന്നത് രണ്ടും ഒരു ചാണകം ശരിക്കും ഇല്ല അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലാണ് രണ്ട് പുല്ല് കടകൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ഫോഡർ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുല്ല് മാത്രം കൃഷി ചെയ്തിട്ട് അത് മാത്രം കന്നുകാലികൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയല്ല അവർ അതിൻ്റെ ഒപ്പം തന്നെ ഫോഡർ മൈസ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ മക്കാച്ചോളം മക്കാച്ചോളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് കായകൾ കിട്ടുകയും ചെയ്യും ആ കായ് നമുക്ക് കാലിത്തീറ്റയിലേക്ക് മിക്സ് ചെയ്യാനോ കോഴിത്തീറ്റയിലേക്ക് മിക്സ് ചെയ്യാനൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിനെ നമുക്ക് ഉണക്കിയോ അല്ലെങ്കിൽ പച്ചയ്ക്ക് സൈലേജ് ആക്കിയോ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് ഈ കന്നുകാലികൾക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവർ ഈ പല രീതിയിലുള്ള ഫോഡർമൈസുകൾ അതുപോലെ തന്നെ പുല്ലിതൊക്കെ മിക്സ് ചെയ്താണ് ഈ കന്നുകാലികൾക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നപ്പോൾ ഒരു അസീലിൻ്റെ ഫാം തിരഞ്ഞു വന്നതാണ് ഞാനും എൻ്റെ സുഹൃത്ത് ബിനുവേട്ടനും കൂടെ അപ്പോൾ വന്നപ്പോൾ വഴി തെറ്റിപ്പോയി അവരൊരു ഹോട്ടലിൻ്റെ ബോർഡാണ് വെച്ചിരുന്നത് പക്ഷേ ഞങ്ങളത് ഫാമാണെന്ന് ഉള്ള ധാരണയിൽ അവരുടെ അരമാർക്കും അസീലിനും മാത്രം നോക്കി വന്നതാണ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഏക്കറോളം സ്ഥലത്ത് മുരിങ്ങ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഇത് മുരിങ്ങ വെട്ടിപ്പോയതാണ് പ്രായമായപ്പോൾ അവർ അടി ചേർത്ത് വെട്ടി പുതിയ കമ്പുകൾ വരാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ മുരിങ്ങ അതുപോലെ വളരെ നമ്മുടെ നാട്ടിൽ വ്യാവസായിക കൃഷി അല്ലാന്ന് നമ്മൾ എഴുതി തള്ളിയ പല കൃഷികളും ഇവിടെ വലിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു പതിനഞ്ചോളം ഏക്കർ സ്ഥലത്തുള്ള മുരിങ്ങ കൃഷിയാണ് അപ്പോൾ ഇത് കായ്ക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത് ഇലയ്ക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വിലയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന മുരിങ്ങകളാക്കി മാറ്റാനുള്ള ചെടികൾ അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടാവുകയും ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക